ഹായ് ഞാൻ റോബിൻ ഉത്തപ്പ എനിക്ക് ഈ ചോദ്യത്തെക്കുറിച്ചുള്ള സത്യം അറിയണമെന്നുണ്ട് എൻ്റെ കളിയിൽ നിന്ന് ഭയത്തെ ഒഴിവാക്കുന്നത് എങ്ങനെ കളിയിൽ നിന്ന് ഭയത്തെ എങ്ങനെ ഒഴിവാക്കാം how does fear get into the game എങ്ങനെയാണ് കളിയിൽ ഭയം ഉണ്ടാകുന്നത് നമുക്കിത് നോക്കാം അടിസ്ഥാനപരമായി ഇത് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കണം നിങ്ങൾ എല്ലാവരും ഭയം എപ്പോഴും അടുത്ത നിമിഷത്തെക്കുറിച്ചാണ് ഒരിക്കലും ഇപ്പോൾ എന്താണെന്നതിനെക്കുറിച്ചല്ല എന്ത് സംഭവിക്കും എന്നതാണ് ഭയം അല്ലേ ഉള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഭയമില്ല അവിടെ എന്തു തന്നെ ഉണ്ടെങ്കിലും അവിടെ ജീവനുണ്ട് അവിടെ മരണമുണ്ട് അവിടെ രോഗമുണ്ട് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയമില്ല എപ്പോഴും എന്ത് സംഭവിക്കും എന്നതാണ് ഭയം അപ്പോൾ ഭയം വരാൻ പോകുന്ന ഒന്നിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ നിലവിലില്ലാത്ത ഒന്നിനെക്കുറിച്ചാണ് ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ അനന്തരഫലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം ദയവായി അതിനെ കൈകാര്യം ചെയ്യാതെ വെറുതെ വിട്ടേക്കുക കാരണം ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാവില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇല്ലാത്ത ഒന്നിൻ്റെ നിഴലിനെയാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ഭയങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് അടിസ്ഥാനപരമായി നിങ്ങൾ പറയുന്നത് ഇതാണ് എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും നിയന്ത്രണം വിട്ടിരിക്കുകയാണ് എൻ്റെ ഓർമ്മയും എൻ്റെ ഭാവനയും നിയന്ത്രണം വിട്ടു പോകുന്നു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മളെ മനുഷ്യരാക്കി തീർക്കുന്ന ഏറ്റവും മികച്ച വൈദഗ്ധ്യം മറ്റെല്ലാ ജീവികളിൽ നിന്നും നമ്മെ എല്ലാം വേർതിരിക്കുന്നത് നമുക്ക് വിസ്മയകരമായ ഓർമ്മകളും അതിശയകരമായ ഭാവനാബോധവുമുണ്ട് അതിനാൽ കഴിഞ്ഞകാല പരാജയങ്ങളുടെ ഓർമ്മകൾ നമ്മെ വേദനിപ്പിക്കുന്നു സംഭവിക്കാൻ പോകുന്ന പരാജയങ്ങളുടെ ഭാവന നമ്മെ ഭയപ്പെടുത്തുന്നു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ലക്ഷ്യത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് പ്രക്രിയയിലല്ല പ്രക്രിയ പ്രക്രിയയാണ് നിങ്ങളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യം ഒരു ഭാവന മാത്രമാണ് നിങ്ങൾ ഗുസ്തി പിടിക്കുന്നത് നിലവിലില്ലാത്ത ഒന്നിനോടാണ് അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിലോ കളിയിലോ ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഭാവന നിയന്ത്രണം വിട്ടുപോകുന്നതാണ് അതിന് കാരണം ആളുകളെപ്പോഴും നിങ്ങളെ പഠിപ്പിച്ചത് കളി ജയിക്കുവാനാണ് ദയവായി കളി ജയിക്കരുത് ആ പന്തങ്ങ് അടിക്കുക ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു സദ്ഗുരു ക്രിക്കറ്റ് കളിയിൽ പാകിസ്ഥാനെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക ഞാൻ പറഞ്ഞു പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത് അത് സൈന്യത്തിന് വിട്ടുകൊടുക്കുക നിങ്ങൾ പന്തടിക്കുക മാത്രമേ ചെയ്യേണ്ടൂ പാകിസ്ഥാനെ ബാറ്റ് കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കരുത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് വെറുതെ ആ പന്തങ്ങ് അടിക്കുക